اللهم عالم الغيب والشهادة فاطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه وأن أقترف على نفسي سوءا أو أجره إلى مسلم ദൃശ്യവും അദൃശ്യവും അറിയുന്നവനും ഭൂമിയും ആകാശങ്ങളും സൃഷ്ടിച്ചവനും സർവവസ്തുക്കളുടെയും നാഥനും ഉടമയുമായ അള്ളാഹുവെ നിശ്ചയം നീയല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സ്വശരീരത്തോടോ മറ്റൊരു മുസ്ലിമിനോടോ തിന്മ ചെയ്യുന്നതിൽ നിന്നും പിശാചിൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും തിന്മയിൽ നിന്നും സ്വശരീരത്തിൻ്റെ തിന്മയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു